ഫ്രാൻസ് കാഫ്ക എന്ന ഒരു ജർമ്മൻ എഴുത്തുകാരനുണ്ടായിരുന്നു അയാൾ ഒരു അദ്ദേഹം യഹൂദ വംശജനായിരുന്നു അവിടെ അദ്ദേഹം വളരെയധികം കഥകളും നോവലുകളും ഒക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ജനിച്ചത് പ്രേഗ് എന്ന ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനത്താണ് പുളിയുടെ ഈ വർക്കുകളിലൊക്കെ ഒരു ജാതി ഭയപ്പെടുത്തുന്ന അറ്റ്മോസ്ഫിയറാണ് ഒരു എപ്പോഴും നമ്മളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഈ കാഫ്കയുടെ പിതാവ് ഒരു ഭയങ്കര സൈസുള്ള ഭയങ്കര സ്വാർത്ഥനായ ഭയങ്കര ഓവർ ബെയറിങ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു ഭയങ്കര അദ്ദേഹത്തിന് വളരെ ഭയങ്കര എത്ര തിന്നാലും മതിയാവുകയില്ല അതിൻ്റെ അയാളുടെ ഒച്ച കേട്ടാൽ തന്നെ പേടിയാകും അപ്പോൾ ഇതിൻ്റെയൊക്കെ അകത്തുപെട്ട ഫ്രാൻസ് ഈ ഫ്രാൻസ് കാഫ്ക അദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ അവരുടെ മൂന്ന് പെങ്ങന്മാർ കാഫ്കയുടെ മൂന്ന് പെങ്ങന്മാർ ഇവരൊക്കെ ആകെ പേടിച്ച് ഭയന്നാണ് ജീവിച്ചിരുന്നത് ഈ കാഫ്കയ്ക്ക് അച്ഛനുമായിട്ട് നല്ല ബന്ധമായിരുന്നില്ല പിതാവുമായിട്ട് പിന്നെ ഇവരുടെ ഈ അച്ഛനും ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ട ഒരു ബിസിനസ്സായിരുന്നു അവരുടെ ഇത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഫ്കയുടെ ചൈൽഡ്ഹുഡ് അതായത് ശൈശവം വളരെ ലോൺലി ആയിരുന്നു ആരും ഒറ്റക്ക് ഇരുന്ന് ഇങ്ങനെ ഒരു വല്ലായ്മ അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവർ അദ്ദേഹം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് പോലെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ അവർ അദ്ദേഹം കാഫ്കായിട്ട് ഉണ്ടായിരുന്നാണ് പറയുന്നത് അദ്ദേഹം അങ്ങനെ ഒരു ആള് ഒരു കൂൾ മനുഷ്യനായിരുന്നു ഒരുപാട് നല്ല ബുദ്ധിമാനുമായിരുന്നു പിന്നെ ഒരു എന്താണ് ഹ്യൂമർ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനുമായിരുന്നു അപ്പൊ ഈ Kafka died in nineteen twenty four അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് നാൽപ്പത് വയസ്സായിരുന്നു അപ്പൊ മരിച്ചത് ക്ഷയരോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൂന്ന് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പെണ്ണന്മാരുണ്ടായിരുന്നത് അവർ ഈ യഹൂദരെ പീഡിപ്പിച്ചിരുന്ന രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസികൾ ഈ യഹൂദരെ പീഡിപ്പിച്ചത് നമുക്കെല്ലാം അറിയാമല്ലോ അതിൽ ഇവരും പെട്ടു അവരുടെ എന്തായി ഏതായെന്ന് ആർക്കും അറിയില്ല അപ്പം കാഫ്കായുടെ ഈ നിസ്സഹായത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഫ്കായുടെ പിതാവ് നോക്കണം ഭയങ്കര ഒരു ഭീകര രൂപവും അതുപോലെ തന്നെ ഭീകരത എന്ന് പറയുന്ന സൗണ്ടും എപ്പോഴും ഒച്ചയും ലഹളയൊക്കെ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു വീട്ടിലെ അപ്പോൾ ഇതൊക്കെ കേട്ട് പേടിച്ച് തന്നെയാണ് ഈ കാഫ്ക വളർന്നത് ഈ ഭയവും ഈ എന്താണ് ഈ പറയുന്ന അരക്ഷിതാവസ്ഥയുമാണ് ഈ കാഫ്കയുടെ ഇതിലും കാണുന്നത് വർക്കുകളിലും നോവലിലൊക്കെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് കൃതിയാണ് ദ ട്രയൽ ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നടക്കുന്ന ട്രയൽ അതിൽ അത് എഴുതിയത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്കാണ് പക്ഷേ അത് പബ്ലിഷ് ചെയ്തത് ഏതാണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കാഫ്ക മരിച്ച കഴിഞ്ഞ പിന്നെ ഏതാണ്ടും പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത് അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോസഫ് എന്ന ഒരു ബാങ്കിലെ കാഷ്യറിൻ്റെ കഥയാണ് അപ്പം ഇയാൾ മുപ്പതാമത്തെ വയസ്സായ അന്നേ ദിവസം ജോസഫിനെ ഒരു രണ്ട് ആരാണെന്നറിയില്ല പോലീസുകാരെന്നാണ് പറയാം അവർ വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ് എന്തോ ഒരു ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ത് കുറ്റമാണെന്ന് അവർക്കും അറിയില്ല ജോസഫിനും അറിയില്ല ആർക്കും അറിയില്ല പക്ഷെ അവരെല്ലാം പറയുന്നത് ഇതൊരു നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു ഒരു അതോറിറ്റി ഉണ്ട് ഒരു ഫോഴ്സ് ഉണ്ട് അയാ അവർ ആ ഭരണ ചക്രമുണ്ട് അവർ അത് പറഞ്ഞിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പക്ഷേ ജോസഫിനെ അകത്തിടുന്നില്ല അതൊക്കെ ജയിലിലാക്കുന്നില്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓരോ പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഓരോ കോടതിയിൽ നിന്ന് കയറി ഇറങ്ങി കോറി കയറി ഇറങ്ങി നടക്കണം അപ്പോൾ ഇപ്പോഴും ഈ ഇതൊക്കെ എന്താണെന്ന് കേട്ട് പുള്ളിക്ക് ആകെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവർ ഏജൻസി ഇവരോട് പറയുന്നത് നിനക്ക് നിങ്ങൾ ഫ്രീ ആണ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അതായത് ഒരു വശത്തു കൂടി ഭയപ്പാടാണ് എന്നിട്ട് പറയുന്നത് എന്താണ് നമുക്ക് ഫ്രീ വില്ലുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അപ്പൊ ഈ ജോസഫ് താമസിച്ചിരുന്നത് ഒരു സ്ത്രീയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അപ്പൊ അവര് ഇപ്പോൾ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുമ്പോൾ നീ ആ ഒരു സ്ത്രീയായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടായിരിക്കാം ഈ അറസ്റ്റും പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നത് പക്ഷെ അവർക്കും അറിയില്ല എന്താണെന്ന് ആർക്കും അറിയില്ല എന്താണ് പ്രശ്നമെന്ന് പിന്നെ ഈ കാഫ്കായ്ക്ക് ഒരു അമ്മാവനുണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ലോയറെ ഒരു വക്കീലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കാഫ്കക്ക് ഈ ജോസഫിന് അപ്പം ലോയ ഈ വക്കീലിൻ്റെ വീട്ടിലെത്തിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റൂഡി ബ്ലോക്ക് എന്ന ഒരു വേറൊരു ക്ലയൻറ്റിനെ വക്കീലിൻ്റെ ക്ലയൻറ്റിനെ കാണുകയാണ് അയാളുടെ പേര് റൂഡി ബ്ലോക്ക് അപ്പോൾ റൂഡി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ നല്ല ബിസിനസ് നടത്തിയിരുന്ന ആളാണ് പക്ഷെ ഇതുപോലെ ഒരു ട്രയൽ വന്ന് ഈ വക്കീലിൻ്റെ വക്കീലിൻ്റെ സെക്രട്ടറിയുടെയും കെണിയിൽപ്പെട്ട് ഇയാളുടെ പണവും എല്ലാം നഷ്ടപ്പെട്ട് ഇവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ് ആകെ ദാരിദ്ര്യവാസി പിന്നെയും പല പ്രാവശ്യം ജോസഫ് ഈ ഇയാളുടെ അടുത്ത് ഈ വക്കീലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത് അയാൾക്ക് ഒരു കഴിവുമില്ല വെറുതെ മനുഷ്യനായിട്ടുള്ള ബുദ്ധിമുട്ടിക്കാൻ തന്നെയായിട്ടുള്ള ഒരു കപ്രീഷ്യസ് ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് ജോസഫ് അവസാനം തീരുമാനിക്കുകയാണ് ഇയാളെ പറഞ്ഞു വിടാം ഇയാളെ വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഈ വക്കീലിനെ ഒഴിവാക്കുകയാണ് അതുകൊണ്ട് സ്വന്തം കേസ് നടത്താൻ തീരുമാനിക്കുകയാണ് പക്ഷേ ഇത് കേട്ടപ്പോൾ ഈ ജോസഫിന്റെ അമ്മാവന് ദേഷ്യം അയാള് പറയുന്നത് അതായത് ഈ വക്കീലിനെയും അല്ലെങ്കിൽ സിസ്റ്റത്തിനെയൊക്കെ ഈ കോടതിനെയൊക്കെ ഇങ്ങനെ അതായത് വകവെക്കാത്തതുകൊണ്ട് അതിൻ്റെ കേസിനെ അത് വകവെക്കാതിനെ ഭയങ്കര കാര്യമായിട്ട് ഉപദ്രവകരമാവും ഉപദ്രവകരമായിരിക്കും എന്നാണ് ഈ അങ്കിൾ ജോസഫിനോട് പറയുന്നത് പിന്നെ ബാങ്കിൽ ഇങ്ങനെ അദ്ദേഹം ഒരു ശരിക്കും വേണ്ട ഒരു ക്ലയൻറ്റ് വന്ന് പറയുന്നത് അതായത് അവിടെ ടിറ്റോറെല്ലി എന്ന് പറഞ്ഞ കോർട്ടിൽ ഈ കോടതിയിൽ പെയിന്റ് ചെയ്യുന്ന ഒരാളുണ്ട് അപ്പോൾ അയാളോട് ചോദിച്ചാൽ ഇതിന്റെയൊക്കെ കാര്യം എന്താണെന്ന് അറിയാൻ പറ്റും ഒരു നമുക്കൊരു ഏകദേശം അത് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ എന്തെങ്കിലും അതിനെ എപ്പി കൊണ്ട് പോയി പിടിക്കുക അങ്ങനെ അത് അവിടുത്തെ ഒരു പെയിന്ററാണ് അപ്പൊ ഈ പെയിന്റർക്ക് അവിടെ വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല കോടതിയിൽ വലിയ കാര്യമായിട്ട് പറയുന്നത് എന്നാലും ഇയാൾക്ക് കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോടതിയിലെ കാര്യങ്ങൾ ആകെ മനുഷ്യനെ ഇട്ടിട്ട് ബുദ്ധിമുട്ടിക്കാൻ ഭയങ്കര കോംപ്ലക്സ് ആണ് പിന്നെ അതിനും അർത്ഥമില്ല മിക്കതിനും അത് തന്നെയല്ല ഒരു കേസ് പോലും അവിടെ ഐ മീൻ കുറ്റവാളികളെ ഒഴിവാക്കിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുത്തിട്ടേ വിടുള്ളൂ അവിടെ കോടതിയിൽ ചെന്നാണ് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ജോസഫിനെ ഒരു ഇറ്റാലിയൻ ക്ലയൻറ്റിനെയും കൂട്ടി ഒരു കത്തീദ്രൽ സിറ്റി ആ പട്ടണത്തിലുള്ള കത്തീദ്രലിൽ പോകാനായിട്ട് ബാങ്കിൽ നിന്ന് വിടുകയാണ് അവിടെ ചെന്നപ്പോൾ ഒരു അച്ഛനെ അല്ലെ പാദ്രിയെ കാണുകയാണ് ജോസഫ് അപ്പൊ ഈ ജോസഫ് ഇത് പറഞ്ഞപ്പോൾ ഈ പാദ്രി ഒരു കഥ പറയുകയാണ് ഒരു കഥ എന്ന് പറഞ്ഞ പാരബിൾ ഒരു പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് ഇങ്ങനെ ഒരു പഴ പണ്ട് മുതലേ തന്നെ ഇങ്ങനെയുള്ള പല കഥകളും ഉണ്ട് അതായത് കോ ലക്ഷ ഐ മീൻ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെ കഥകളുണ്ട് അത് പലരും പല ജാതിയാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അതിനെ വിവരിക്കുന്നത് അത് ആകെ എന്താണ് അർത്ഥം എന്ന് ആർക്കും അറിയില്ല അത്ര ഈ ഫേബിൾസിലെ ഒക്കെ ഈ കഥകളിലെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയി ഇദ്ദേഹം ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുപ്പത്തൊന്നാം ജോസഫിന്റെ മുപ്പത്തൊന്നാമത്തെ ബർത്ത്ഡേ വരികയാണ് അന്ന് രണ്ട് ഈ ഏജൻസ് വന്ന് പോലീസുകാർ വന്ന് അദ്ദേഹത്തെ ഒരു പുറത്തുള്ള ഒരു ക്വാറിയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കുത്തി കൊലപ്പെടുത്ത് കുത്തി കൊല്ലുകയാണ് അതായത് വിധി നടപ്പാക്കുകയാണ് കേട്ടെ പക്ഷെ വിധി എന്തായിരുന്നെന്നോ ആരാ നടത്തിയെന്നോ ആർക്കും അറിയില്ല ഇവരെ കുത്തി അങ്ങോട്ട് കൊല്ലുകയാണ് അത് മര്യാദക്കാണ് വളരെ ഭംഗി വാക്കുകളൊക്കെ ഉപയോഗിച്ച് കുത്തിക്കൊല്ലുകയാണ് അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്ക് നമ്മൾ വരികയാണ് നമ്മൾ കാഫ്കായ്ക്ക് ഒരു വളരെ എന്താണ് ഇമ്പോസിംഗ് ആയിട്ടുള്ള ഒരു അത് ഇങ്ങനെ അമർത്തി ഭരിക്കുന്ന ഒരു പിതാവ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടുവല്ലോ അതിൻ്റെ ഈ മാനസിക പിരിമുറുക്കമാണ് അദ്ദേഹത്തിൻ്റെ ഈ നോവലിൽ മറ്റുള്ള നോവലിലൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഒരു പുതിയ വാക്ക് കാഫ്കയുടെ നോവലുകളിൽ നിന്നുണ്ട് അതിൻ്റെ ആ വാക്കാണ് കാഫ്കായസ്ക് കാഫ്കായസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഭയപ്പെടുത്തി എന്തിനോ ഒരു റീസണും ഇല്ല ഒന്നുമില്ല ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഒരു സമാധാനം മനസമാധാനം ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്ന് ആർക്കും അറിയില്ല ഇതുപോലെ ഞാൻ എൻ്റെ പല നേരത്തെയുള്ള പ്രസൻറ്റേഷനിൽ ഈ ആന്ത്രോപ്പോമോർഫിസം എന്ന ഒരു വാക്കിനെ പറ്റി വിസ്തരിക്കുകയാണ് ഐ മീൻ വിവരിക്കുകയുണ്ടായി അതായത് ഈ ആന്ത്രോപ്പോമോർഫിസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്കറിയാം ആമയും മുയലും കഥ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരുടെ സ്വഭാവം അല്ലെങ്കിൽ മദറിൻ്റെ പ്രകൃതി നമ്മൾ ആമയിലേക്കും മുയലിലേക്കും ചാറ്റി ഐ മീൻ അതിലേക്ക് പകർത്തുകയാണ് അതായത് അവർ ഈ ആമയും മുയലും ഒക്കെ മനുഷ്യർ പെരുമാറുന്ന പോലെ ആണ് പെരുമാറുന്നത് ഇത് തന്നെയാണ് മിക്ക കഥ ഒരുപാട് കഥകളിലുണ്ട് കുറുക്കന്മാരുടെ കഥയുണ്ട് അങ്ങനെയൊക്കെ അതിനെ ആന്ത്രപ്പമാണ് അതായത് മനുഷ്യരുടെ സ്വഭാവം മൃഗങ്ങളിലേക്കോ അല്ലെങ്കിൽ ദൈവങ്ങളിലേക്കൊക്കെ പകർത്തുന്നതിനാണ് ഈ ആന്ത്രപ്പോമോർഫിസം മാനവീകത മാനവീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാഫ്കയുടെ ഈ ടയൽ ഇങ്ങനെയുള്ള നോവലുകളിലൊക്കെ ഈ കാഫ്കയുടെ പിതാവിനെയാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം ആ പിതാവിൻ്റെ ഭീകരതയും എല്ലാം കൂടി ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കാഫ്ക പകർത്തുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ നോവലുകൾ ചെയ്യുന്നത് ഇത് ഇതിന് സമാനമായാണ് നമ്മളുടെ നമ്മളുടെ ആ ജീവിതത്തിലും ഈ മതങ്ങൾ ഉണ്ടാക്കുന്നത് അവരെപ്പോഴും നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാ നീ പാപിയാണ് നീ പാപിയാണ് അത് ഞങ്ങൾ പറയുന്ന പോലെ അതായത് പറയുന്ന അതിലും അവിടെയും ഉണ്ട് ഒരു ഏൻഷ്യൻ്റ് കഥ ഒരു കഥയെ ഉണ്ട് അത്ര ആ കഥയിൽ നമ്മൾ വിശ്വസിക്കണം വിശ്വസിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അത് എന്താണ് ആ കഥ അല്ലെങ്കിൽ അതിൻ്റെ സാരം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് എന്ന് ആർക്കും അറിയില്ല ഓരോരുത്തർ വായി തോന്നിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതൊക്കെ നമ്മൾ ആ ഏതോ ഏതെങ്കിലും ഒരു പുരോഹിതൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ അനുസരിച്ചോളണം അല്ലെങ്കിൽ ഈ ജീവിതവും പോക്കാണ് അടുത്ത ജീവിതവും പോക്കാണ് അത് അവിടെ നരകവും അതും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിൽ ഈ കഥയിൽ തന്നെ പറയണ ഈ ഭയങ്കര ഒരു ഭീകര സൃഷ്ടിക്കാണ് ഇവനെ കുറ്റ കുറ്റം ആരോപിച്ച് ഈ ജോസഫിന്റെ മേൽ കുറ്റം ആരോപിച്ച ഒരു ഭയങ്കര ഭീകരതയാണ് ഈ കഥയിൽ സൃഷ്ടിക്കുന്നത് എന്നിട്ടും പറയുകയാണ് ജോസഫിനോട് പറയാം നീ ഫ്രീ ആണ് നിനക്ക് എന്ത് വേണമെങ്കിലും സ്വതന്ത്ര മനോഗതി ഉണ്ട് നിനക്ക് നിന്റെ തീരുമാനം അനുസരിച്ച് ചെയ്യാം അത് എവിടെ അങ്ങനെ നടക്കുന്ന കാര്യം കോടതിയുടെ ഒരു ഈ പ്രശ്നങ്ങളുള്ള മനുഷ്യനെ ഇതുണ്ടാവുമോ സമാധാനം ഉണ്ടാവും ഇല്ല പക്ഷേ ഇവർ പറയുന്ന അതുപോലെ തന്നെ ഇവരും പറയുന്നത് എന്താണ് ഈ പുരോഹിതരും പറയുന്നത് ഓ നിങ്ങൾക്ക് ഫ്രീ വീലാണ് സ്വതന്ത്ര മനോഗതിയുണ്ട് പക്ഷേ ആ സ്വതന്ത്ര മനോഗതി ഇവരെന്താ ചെയ്യുന്നത് ഇങ്ങനെ ഏത് നേരവും ഭയപ്പെടുത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നമുക്ക് ശരിക്കും മതങ്ങൾ ഒരു സ്വതന്ത്ര ചിന്താഗതി നമുക്ക് തരുന്നില്ല സ്വതന്ത്രിക്കാനുള്ള അവകാശം സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം തന്നെ അവരെടുത്തു വരും ചെറുപ്പത്തിലേ തുടങ്ങി ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഇപ്പൊ കാഫ്കായനെ കാഫ്കായുടെ പിതാവ് ഭയപ്പെടുത്തിയ പോലെ മതങ്ങളും പുരോഹിതന്മാരും കൂടി നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തി ഒതുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഗള്ളിവേഴ്സ് ട്രാവൽസ് എന്ന കഥ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ എങ്ങനെ ജോനത്തൻ അത് എഴുതിയത് ജോനത്തൻ സിട്ട് എന്ന ഒരു നോവലിസ്റ്റാണ് അതിലും ഇത് അതായത് ഈ അതിലെ ഗളീവർ ഒരു ദൂര പ്രദേശത്തുള്ള ഒരു ഐലൻഡിൽ ചെല്ലുകയാണ് അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ ചെറിയ ആറ് ആറിഞ്ച് നീളം പോലും ഇല്ല അവർക്ക് ഏറ്റവും പൊക്കമുള്ള അവരെന്ന് പറഞ്ഞാൽ ആറിഞ്ച് അപ്പോൾ അവര് ഈ അവരുടെ അയലക്കത്തെ ഒരു ദ്വീപിൽ ബ്ലഫഷ്ക്യൂ എന്നാണ് ആ ദ്വീപിന്റെ പേര് അവിടെയുള്ളവരും തമ്മിൽ സ്ഥിരമായി യുദ്ധമാണ് ആ യുദ്ധത്തിന് കാരണം എന്താണ് എന്താണ് എന്തിനാ എന്താ പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അതായത് മുട്ടയുടെ വലിയ വശം പൊട്ടിക്കണോ അല്ലെങ്കിൽ ചെറിയ വശം പൊട്ടിക്കണോ ഒരു പാർട്ടി പറയുന്നത് ലില്ലിപ്പുട്ടന്മാർ പറയുന്നത് വലിയ വശം പൊട്ടിക്കണമെന്ന് ഈ മറ്റേ ബ്ലോഫിഷ്ക്ക് പറയുന്നത് അതിൻ്റെ കൂർത്ത അറ്റം പൊട്ടിച്ചിട്ട് വേണം ഓമലറ്റ് ഉണ്ടാക്കാനെന്ന് അതുപോലെ തന്നെ ചില ഒരു ദ്വീപുകാർ പറയുന്നത് ഹൈ ഹീൽ ഷൂസ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് അപ്പോൾ ലോ മറ്റേ ദ്വീപിലുള്ള ഒരു ബ്ലഫിഷ്ക്യൂ ദ്വീപുകാർ പറഞ്ഞ് ലോ ഹീൽ സാധാരണ ഹൈ ഹീലേ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പക്ഷെ ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥിരം വഴക്കാണ് പക്ഷെ അവർക്ക് ഒരു ലസ്ട്രോഗ് എന്ന് പറഞ്ഞ ദൈവത്തിലാണ് രണ്ട് ദൈവകാരും വിശ്വസിക്കുന്നത് എന്നാലും ഇത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക ചോര എഴുക്കുക ഇതാണ് ഈ ഗളിവ ട്രാവൽസ് നടക്കുന്നത് അത് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലോകത്ത് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് മതങ്ങൾ ഇങ്ങനെ ഓരോ കഥ പറഞ്ഞ് പൊള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കി ഖനിയേക്ക് കൊച്ചുണ്ടായി അത് വിശ്വാസമാണ് വിശ്വസിച്ചില്ലെങ്കിൽ പോക്കാണ് നരകത്തില് അല്ലെങ്കിൽ ഒരാൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ വേറെ ഒരാൾ പത്ത് തലയുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വേറെ ഒരാളോട് ഇങ്ങനെ മാലാക സ്ഥിരമായി വന്ന് ഓരോ കാര്യങ്ങൾ ചെയ് പറഞ്ഞു കൊടുക്കുമായിരുന്നു അത്രേ ഇതൊക്കെ നമുക്ക് കേട്ടാൽ തന്നെ അറിയാം ഇതൊക്കെ മണ്ടത്തരമാണെന്ന് പക്ഷെ നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുപ്പത്തിലേ മുതലേ നമ്മളെ നരകം എന്ന സാധനം കാട്ടി നമ്മളെ പേടിപ്പിച്ച് ഇതൊക്കെ വിശ്വസിപ്പിക്കുകയാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് നമുക്കെല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പക്ഷേ നമുക്ക് അത് കെട്ടുകഥകളാണെന്ന് പറയാനുള്ള അവകാശമില്ല ഇതാണ് ഈ ഇത് ഈ കഥകളിലെല്ലാം ഈ കാഫ്കയുടെ കഥകളിൽ കാണുന്നത് ഇത് തന്നെയാണ് നമ്മളെ മതങ്ങളും കാട്ടിക്കുന്നത് അതായത് നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തി ഒരു കാഫ്കായിസ്ക് അറ്റ്മോസ്ഫിയറാണ് ഈ ഇതാണ് നമ്മുടെ ഈ അന്തരീക്ഷമാണ് ഈ നമ്മുടെ മതങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നു നമുക്ക് സ്വാതന്ത്ര്യം അനുഭൂതി ഉണ്ടെന്ന് പക്ഷെ ഇത് ഈ സ്വാതന്ത്ര്യം അനു ഇതൊക്കെ പറഞ്ഞിട്ട് ഇതുകൊണ്ട് ആകെ മെച്ചം നേടുന്ന ആരാണ് ഈ പുരോഹിതർ തന്നെ പുരോഹിതർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മതം അവരെ ഈ നുണയും അസ ഈ എന്താണ് പറയുന്നത് നടക്കാനും സാധ്യതയില്ലാത്ത കഥകൾ പറഞ്ഞ് നമ്മളെ മുതലെടുക്കുകയാണ് നമ്മളുടെ പണവും നമ്മളുടെ സമാധാനവും എല്ലാം അവരെ അപഹരിക്കുകയാണ് എന്നിട്ട് നല്ല പിള്ളയും അവരെ നടക്കുകയും ചെയ്യും അപ്പോൾ പറഞ്ഞാൽ ശരിക്കും ഇവരാണ് ഈ ആട്ടിൻ തോലടിഞ്ഞ ജിന്നാക്കൾ ഈ പുരോഹിതർ അവരാണ് ശരിക്ക് പ്രോബ്ലം അല്ലാതെ മതങ്ങളല്ല അല്ലെങ്കിൽ ദൈവങ്ങളല്ല ഈ പുരോഹിതരാണ് അവരാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതും മതങ്ങളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നതും എല്ലാം അല്ല പിന്നെ അതുപോലെ രാഷ്ട്രീയക്കാരും അപ്പോൾ ഇവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു വെരി മച്ച്